ഇപ്പം മമ്മിക്കൊന്നും പുറത്തു പോയി നടക്കാൻ പറ്റുന്നില്ല ഷുഗർ പേഷ്യൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ കമ്പൽസറി ആയിട്ട് നടക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചത് സാധാരണ എല്ലാവർക്കും എനിക്ക് ഉണ്ടായിരുന്ന ഒരു സംശയമാണ് നമ്മൾ ട്രെഡ്മിൽ വാങ്ങിക്കുമ്പോൾ ഇത് എന്ത് ബേസ് ചെയ്ത് വാങ്ങിക്കണം ഇപ്പം ചിലപ്പോൾ ഒരു ലക്ഷം രൂപ വരെയുള്ള ഹൈ ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my channel നോക്കിയേ നമ്മളൊരു ട്രെഡ്മിൽ വാങ്ങിച്ചു കേട്ടോ ശരിക്കും നമ്മൾ ഞാനും മമ്മിയും കൂടെ രാവിലെ ഒരു ആറ് ആറരയോടുകൂടി നടക്കാൻ എന്നിട്ടൊരു ഒരു മണിക്കൂർ നല്ല രീതിയിൽ നടന്ന് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഫിനിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത് നടക്കാൻ പറ്റാതെ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ മഴയാണെങ്കിൽ ഫുൾ ടൈം മഴയാണ് ന്യൂനമർദ്ദം ഉണ്ടാകുന്നു അങ്ങനെ പല രീതിയിൽ എപ്പോഴും മഴയും കാര്യങ്ങളുമാണ് അതുകൊണ്ട് നടക്കാനും സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ട്രെഡ്മില്ല് അത്യാവശ്യമായിട്ട് തന്നെ തോന്നി അതുകൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടാണ് ഒരു ട്രെഡ്മില്ല് വാങ്ങിച്ചത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ ഈ ട്രെഡ്മിൽ അല്ലെങ്കിൽ ഹെൽത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ട്രെഡ്മില്ലിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ എയറോഫിറ്റിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അവർ അവരിവിടെ വന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരികയായിരുന്നു അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ തന്നെ പറഞ്ഞു തരും അപ്പോൾ നമുക്ക് അവരുമായിട്ട് നന്നായിട്ട് ഇത് എന്തൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്നും ഇപ്പം മമ്മിക്ക് നടക്കുന്ന കാര്യങ്ങളും എനിക്ക് എങ്ങനെയൊക്കെ നടക്കാം എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അപ്പോൾ അവർ വിശദമായിട്ട് പറഞ്ഞു തരും അവർ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവരെ തന്നെ വിളിക്കാം അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ എയറോഫിറ്റിൻ്റെ രാജേഷ് ഭായി ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് നമസ്കാരം എന്തുണ്ട് വിശേഷമൊക്കെ സുഖമായിട്ട് പോകുന്നല്ലേ അപ്പോൾ നമുക്ക് ഇവരാണ് വന്ന് സെറ്റ് ചെയ്ത് തന്നത് അപ്പോൾ സെറ്റ് ചെയ്ത് തന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചു അപ്പോൾ എന്തായാലും അത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്ന വെച്ചു കാരണം ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും അത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം ഒന്ന് അന്വേഷിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് പല കമ്പനികളുടെ നോക്കി അപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് നല്ലതാണെന്നുള്ളതായിരുന്നു അപ്പോൾ ഒന്ന് പറഞ്ഞു തന്നെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ആദ്യം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത് നമ്മൾ ട്രെഡ്മിൽ ഇപ്പൊ എയറോഫിറ്റിന്റെ മാത്രമല്ല ഏത് ട്രെഡ്മില്ലാണെങ്കിലും പലപ്പോഴും ട്രെഡ്മിൽ യൂസ് ചെയ്യും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അറിയില്ല എന്നൊരു പ്രോബ്ലം കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കാണാറുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം എങ്ങനെയാണ് ട്രെഡ്മില് യൂസ് ചെയ്യേണ്ടത് അത് എപ്പോഴാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് അത് ഒന്ന് ഒന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലഗ് ചെയ്തു നമ്മൾ അത് കണക്ഷനൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തു താഴെ ഒരു നമുക്ക് ഇവിടെ ഒരു ഒരു പർട്ടിക്കുലർലി നമുക്ക് ഈ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഒരു റെഡ് സ്വിച്ച് കാണാൻ പറ്റുന്നു ഇത് ഓൺ ആണെങ്കിൽ മാത്രമാണ് സപ്ലൈ നമുക്ക് ഇതിനകത്ത് മോണിറ്ററിലേക്ക് വരുന്നത് അത് ഓൺ ആണെന്നുള്ള എൻഷുർ ചെയ്യുക സപ്ലൈ മോണിറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതായിരിക്കും ഇങ്ങനെ ഒരു ഇതായിരിക്കും നമുക്ക് മോണിറ്ററിൽ കാണാൻ പറ്റുന്നുണ്ടാവുക അതിനകത്ത് അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പൊ എല്ലാം സീറോ സീറോ ആണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് ടൈം വരുന്നുണ്ടായിരിക്കും സ്പീഡ് വരുന്നുണ്ട് ഡിസ്റ്റൻസ് വരുന്നുണ്ട് അതുപോലെ കലോറി വരുന്നുണ്ടായിരിക്കും ഇൻക്ലൈൻ്റെ ലെവൽ ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഒരു ആറ് പാരാമീറ്റേഴ്സ് പൾസ് റേറ്റ് അടക്കം വരുന്ന ഒരു ആറ് പാരാമീറ്റേഴ്സ് നമുക്ക് മോണിറ്ററിൽ റീഡ് ചെയ്യാൻ പറ്റും ഒന്ന് time distance calorie speed pulse rate and incline level ഇത് ഓട്ടോ ഇൻക്ലൈൻ ആണ് ഈ പർട്ടിക്കുലർ ആയിട്ട് ഈ മെഷീൻ വന്നിട്ട് ഇങ്ങനെ ആറ് പാരാമീറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ഇതാണ് ഇതിന്റെ മോണിറ്ററിൽ കോമൺ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ട് ഓക്കെ ഇനി നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം എങ്ങനെയാണ് ഒരു ട്രെഡ്മിൽ ഉപയോഗിക്കാൻ തുടങ്ങേണ്ടത് അതിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെഡ്മിൽ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാലിൻ്റെ പാദത്തിൻ്റെ പടം കാണിച്ചിട്ടുണ്ട് ആ രണ്ട് പാദം ഇത് കാണിച്ചിരിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ഉപയോഗം ഒരു ആവശ്യമുണ്ട് അത് കാണിച്ചിരിക്കുന്നതിന് ചിലതിൽ ഇത് കാണിച്ചിട്ടുണ്ടാവണമെന്നില്ല പല കമ്പനികളും ഇപ്പം നമ്മുടെ കമ്പനിയിലെ മിക്കവാറും എല്ലാ പ്രോഡക്റ്റും അത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ മെഷീൻ എപ്പോഴും ഓൺ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ രണ്ട് മീഡിയനിലാണ് അല്ലെങ്കിൽ രണ്ട് ആ സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് കാല് വെക്കേണ്ടത് ഓ ശരി ഇങ്ങനെയാണ് നമ്മൾ മിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പൊസിഷൻ നമ്മൾ നിൽക്കേണ്ടത് അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ലോഡ് നല്ല വെയിറ്റ് ഉള്ള ഒരാൾ മോണി നമ്മൾ ബെൽറ്റിൽ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓവർലോഡ് വരും മോട്ടറിലേക്ക് പ്രത്യേകിച്ച് വെയിറ്റ് ഉള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്നു അപ്പോൾ സാറിനെ സംബന്ധിച്ചുള്ള അത്ര വെയിറ്റ് വരാത്തതുകൊണ്ട് അതൊരു പ്രശ്നമായിരിക്കണം എന്നില്ല ഇത് പിന്നെ മാത്രമല്ല ഇതൊരു ഹെവി ഡ്യൂട്ടി മെഷീനുമാണ് two point five H P motor capacity ഉണ്ട് അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതിന്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടത് ഈ പൊസിഷനിലാണ് രണ്ട് സൈഡിലായിട്ട് വേണം നിൽക്കേണ്ടത് ശരി ഓക്കെ ഇതിന് ശേഷം നമുക്ക് വേണ്ട നമുക്ക് സാർ ജസ്റ്റ് അതുകൊണ്ട് നിന്നോളൂ ഇനി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇപ്പം മിഷൻ റെഡിയാണ് യൂസ് ചെയ്യാൻ റെഡിയാണ് മിഷൻ സ്റ്റാർട്ട് ചെയ്യാം മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയത്ത് ചില ചില മിഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കൺട്രോൾ കീസ് ഇവിടെ തന്നെ ഹാൻഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും സൗകര്യം ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് ഈ മിഷനിൽ നമുക്ക് ഇൻക്ലൈൻഡ് ഓപ്ഷൻ ഉണ്ട് ഇത് ഫ്രണ്ട് ഉയർത്താൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇൻക്ലൈൻ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഇനി ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് നമുക്ക് ഈ പർട്ടിക്കുലർലി ഈ മെഷീനിൽ വരുന്നത് ഓക്കെ ഇനി സ്റ്റാർട്ട് സ്വിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരുന്നത് അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് നമ്മൾ അമർത്തുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പൊസിഷനിൽ കറക്റ്റായിട്ട് നിൽക്കുക അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും നമ്മൾ ക്യാൻവാസ് ഷൂ ഉപയോഗിക്കണം ഷൂ ഉപയോഗിക്കണം ബെയർ ഫുഡഡ് ആയിട്ട് നമ്മൾ ഒരു ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാൻ പാടില്ല കാരണം വെച്ചാൽ നമ്മുടെ സ്റ്റെപ്പ് കറക്റ്റ് ആവാനും പ്രത്യേകിച്ച് ട്രെഡ്മില്ല് യൂസ് ചെയ്യുമ്പോൾ വേറെ ഇപ്പോൾ ചെറിയ എക്യുപ്മെൻസ് ഒക്കെ ഇപ്പോൾ സൈക്കിളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതില്ലാതെയും ചെയ്യാൻ പറ്റും പക്ഷേ ട്രെഡ്മില്ല് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ക്യാൻവാസ് ഉപയോഗിക്കണം കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് ഏതാണോ നമുക്ക് നടക്കാനായിട്ടൊക്കെ പ്രത്യേകിച്ച് ട്രാക്ക് സൂട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നടക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ അത് നമ്മളുടെ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം മമ്മിയാണ് ചവിട്ടുന്നതെങ്കിലും അത് വേണം നിർബന്ധമായിട്ട് അത് വേണമെന്ന് ഞാൻ പറയും ഒരു അതിനകത്ത് കോംപ്രമൈസ് ചെയ്യണ്ട കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നടക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദൂരം നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ എന്താ വെച്ചാൽ കാലിൽ ചെറിയ ഹീറ്റ് ഒക്കെ ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടക്കാൻ പറഞ്ഞത് പിന്നെ കാലിന്റെ സ്റ്റെപ്പ് കറക്റ്റ് ആവും ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ ഇവിടെ നടക്കുമ്പോൾ കണ്ടോ കാലിന്റെ വിരൽ കണ്ടത് ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ചാൻസ് ഉണ്ട് കാരണം അത് നടക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ സ്റ്റെപ്പ് കണ്ടോ അതിലെ കയറി പോകാൻ വേണമെങ്കിൽ വന്നിട്ട് ഇതൊന്നും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ അറിയാറില്ല പക്ഷെ നമുക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ അറിയാതെ വരില്ല അതിൽ കയറി കഴിഞ്ഞാൽ ഒരു ബേണിംഗ് സെൻസേഷൻ അങ്ങനെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് നല്ല സ്പീഡിലല്ലേ പോകുന്നത് അപ്പോൾ ഒരു ഹീറ്റ് ജനറേറ്റ് അത് നമുക്ക് ചിലപ്പോൾ ഒരു പൊള്ളണ പോലെ തോന്നും നമ്മുടെ കാലിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിർബന്ധമായിട്ട് ഷൂ ഉപയോഗിക്കണം ഓക്കെ ഇനി നമുക്ക് സാർ പറഞ്ഞ പോലെ നമ്മുടെ പൊസിഷനിലേക്ക് നിൽക്കാം നമുക്ക് വന്നിട്ട് ഇനി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് സ്വിച്ച് കൊടുക്കാം സ്റ്റാർട്ട് സ്വിച്ച് പ്രസ് ചെയ്യാം നമ്മൾ ത്രീ സെക്കൻഡ്സ് ആണ് നമ്മളൊരു സമയം എടുക്കുന്നത് ആ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ബെൽറ്റ് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെപ്പ് അതിനകത്തേക്ക് വെക്കാം നമുക്ക് വന്നിട്ട് ഓക്കെ സ്ലോലി നമുക്ക് നടക്കാൻ തുടങ്ങി ഇപ്പൊ നമ്മൾ വന്നിട്ട് ഇനി നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മുടെ ബോഡിയുടെ പൊസിഷൻ എപ്പോഴും നമ്മളുടെ ഈ ഹാൻഡിലുണ്ടല്ലോ ഈ ഹാൻഡിലിന്റെ പാരലായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക ഒരു പരിധിയിൽ കൂടുതൽ ബാക്കിലേക്ക് പോകരുത് ഓക്കെ നമ്മൾ പൊസിഷൻ ബോഡി നിൽക്കുന്ന ബോഡി പൊസിഷൻ എപ്പോഴും ഈ ഒരു നമ്മുടെ ഹാൻഡിലിന്റെ ഓൾമോസ്റ്റ് അടുത്ത് വരുന്ന രീതിയിൽ തന്നെ നിൽക്കുക ഇത് ഒരിക്കലും ഒരിക്കലും പിന്നിലേക്ക് ഒരു പരിധി കൂടുതൽ പോകരുത് പോകരുത് അഥവാ നമ്മൾ പിന്നിലേക്ക് പോയാൽ ഒരു പക്ഷേ വേണമെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ താഴേക്ക് ചിലപ്പോൾ ഒരു കാല് താഴേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എപ്പോഴും നമ്മൾ ഈ പൊസിഷൻ ഒരു കാരണവശാലും നമ്മുടെ കാല് ഈ ഇതിൽ ടച്ച് ചെയ്യില്ല കാരണം നമ്മൾ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബെൽറ്റ് ബാക്കിലേക്ക് പോകുന്നതുകൊണ്ട് കാല് ടച്ച് ചെയ്യുന്നുള്ള പേടി വേണ്ട നിങ്ങൾക്ക് വന്നിട്ട് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കേണ്ടത് ഇനി നമുക്ക് ഇനി നമ്മളിപ്പോൾ ഒരു പൊസിഷൻ നമ്മൾ ഒരു ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ടൈം റീഡ് ചെയ്ത് തുടങ്ങി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര ഇത്ര സെക്കൻഡ്സ് ടൈം വൺ മിനിറ്റും ഫോർട്ടി സിക്സ് സെക്കൻഡ്സും ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഹാർട്ട് റേറ്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വന്നിട്ട് ഇതിന് ഹാർട്ട് റേറ്റിനൊക്കെ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആക്യുറസി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത് ജനറലി നമുക്കൊരു ഐഡിയ കിട്ടുന്നു മാത്രമേ ഉള്ളൂ ഇതൊരു മെഡിക്കൽ എക്യുപ്മെന്റ് അല്ല അതുകൊണ്ട് തന്നെ അത്രയും ആക്യുറസി നമ്മൾ പ്രതീക്ഷിക്കരുത് അതിനകത്ത് നിന്നിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഇത് ഈ കാണിച്ചിരിക്കുന്ന സ്പീഡ് ലെവലാണ് കാണിക്കുന്നത് ഇവിടെ വന്നിട്ട് സ്പീഡാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് കലോറിയും കാണിക്കുന്നുണ്ട് അത് മാറി മാറി അവിടെ വന്നുകൊണ്ടിരിക്കും നമുക്ക് വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് ഓക്കെ ഇനി നമുക്ക് സ്പീഡ് എങ്ങനെയാണ് കൂട്ടേണ്ടത് അടുത്തൊരു പോയിന്റാണ് ഇപ്പം നമ്മൾ വളരെ ചെറിയ സ്പീഡിലാണ് ഒരു കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ നമുക്ക് സ്പീഡ് പതുക്കെ കൂട്ടണം അപ്പം നമ്മൾ ഇത് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഒരു കിലോമീറ്റർ സ്പീഡ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അത് നമ്മൾ ആ കാൽക്കുലേഷൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത് അപ്പോൾ ഇനി സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് ഹാൻഡിൽ നമുക്ക് ഇവിടെ കൺട്രോൾ കീസ് ഉണ്ട് speed control keys right handle വന്നിട്ടുണ്ട് നമുക്ക് ഗ്രാജ്വലി വേണമെങ്കിൽ കൂട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടി നോക്കി സാർ ഇവിടെ ഇവിടെ കൂട്ടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക സ്പീഡ് കൂടുന്ന രീതി one point two one point three one point four ഇങ്ങനെയാണ് സ്പീഡ് കൂടി കൂടി വരികയാണ് അത് വന്നിട്ട് വൺ പോയിൻറ്റ് ഫൈവ് ടു ഒക്കെ എത്തിച്ചോളൂ സാർ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇപ്പോൾ ടു കിലോമീറ്റർ സ്പീഡ് വണ്ണിൽ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജ്വലി നമ്മൾ ഇൻക്രീസ് ചെയ്ത് ടു കിലോമീറ്റർ സ്പീഡ് എത്തി ഇപ്പം നമുക്ക് നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ റെഗുലറായിട്ട് നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രാജുവലായിട്ട് കൂട്ടണം എന്ന് നിർബന്ധമില്ല ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻസ് സിംഗിൾ ടച്ചിൽ കാണിച്ചിട്ടുണ്ട് ഈ സിംഗിൾ ടച്ച് കീസ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് നമ്മൾ ത്രീ ഓപ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ സ്ട്രെയിറ്റ് അവേ നമ്മുടെ സ്പീഡ് ത്രീയിലേക്ക് വരും നമ്മൾ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല അതും ഓപ്റ്റ് ചെയ്യാം നമുക്ക് വന്നിട്ട് ഫോർ ഫോർ ആണെങ്കിൽ ത്രീ പ്ലസ് വെച്ചിട്ട് ഇനി ഇനി ഇവിടെ നിന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് പോകേണ്ടി വരും നമ്മൾ അങ്ങനെ അങ്ങനെ പോവാം അപ്പൊ നമ്മൾ ഡെയിലി നടക്കുമ്പോ എത്ര കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് നടക്കാം ഇത് ഒരാളുടെ നടക്കണ സ്പീഡ് എന്ന് പറഞ്ഞത് ആളുടെ ഹൈറ്റും ആളുടെ ശരീരത്തിന്റെ ആ ഒരു വെയിറ്റും ഒക്കെ അനുസരിച്ച് നമുക്ക് നിശ്ചയിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു ആവറേജ് ഹൈറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ മിനിമം നമ്മൾ നടക്കുമ്പോൾ ജെൻസ് ഒക്കെ ആണെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ സ്പീഡ് എബവ് നമുക്ക് നടക്കാം അഞ്ച് കിലോമീറ്റർ സ്പീഡ് അഞ്ച് കിലോമീറ്റർ കൂടുതൽ നടന്നാലേ നമുക്കൊരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടത്തുള്ളൂ ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്നത് മൂന്ന് കിലോമീറ്റർ സ്പീഡിലാണ് നമുക്കത് പതുക്കെ ഇൻക്രീസ് ചെയ്തിട്ട് അഞ്ചിലേക്ക് എത്തിച്ചു നോക്കാം അപ്പോൾ സാറിന് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഇപ്പോഴാണ് നമ്മൾ പുറത്തൊക്കെ നടക്കുന്ന ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവുള്ളൂ കാരണം കാലിൻ്റെ സ്റ്റെപ്സ് ലോങ് സ്റ്റെപ്സ് വയ്ക്കാൻ പറ്റും നമ്മൾ പുറത്തിറങ്ങി നടക്കുന്ന അതേപോലെ തന്നെ അഞ്ച് കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ മിനിമം ഒരു നമുക്ക് നടക്കേണ്ട വർക്കൗട്ട് ചെയ്യാൻ നടക്കേണ്ട ഒരു സ്പീഡ് അഞ്ച് കിലോമീറ്ററിലാവുന്നത് ഇങ്ങനെ നമുക്ക് നോർമലി ഡെയിലി ചെയ്യുന്ന ആൾക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് സമയം കംഫർട്ടബിൾ ഇപ്പൊ അഞ്ച് കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത് മിനിറ്റ് നടന്ന രണ്ടര കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് രണ്ടര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മുപ്പത് മിനിറ്റ് ഒരേ സ്പീഡിൽ തന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പുറത്ത് നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ആദ്യം നടക്കുമ്പോൾ നടക്കാൻ വേണ്ടി നല്ല സ്പീഡിൽ നടക്കും നമ്മൾ പക്ഷെ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴോ നമ്മൾ പരസ്പരം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് പതുക്കെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അവസാനം വന്നു കഴിയുമ്പോൾ നമ്മൾ ഇടയിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ബോധ്യം നമുക്കൊരു ഇത് വരിക ഒരു ഓർമ്മ വരിക അയ്യോ സ്പീഡ് വളരെ കുറഞ്ഞു അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടും പക്ഷേ ട്രെഡ്മില്ലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രെഡ്മില്ല ഒരു സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ത്രൂ ഔട്ട് സ്പീഡിൽ ആ സ്പീഡിലാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് കുറയ്ക്കണം അപ്പൊ നമുക്കൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ടര കിലോമീറ്റർ നടന്നാലും ഈ മുപ്പത് മിനിറ്റ് ഒരേ സ്പീഡിൽ അഞ്ച് കിലോമീറ്റർ സ്പീഡിൽ മുപ്പത് മിനിറ്റ് ഒരാൾ നടന്നു കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചുള്ള നല്ല വർക്കൗട്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരേ സ്പീഡിലാണ് നമ്മൾ നടക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ നന്നായി വേർത്ത് തുടങ്ങും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല വർക്കൗട്ടാണ് ഇനി നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അഞ്ച് എന്നുള്ളിടത്ത് ആറോ അല്ലെങ്കിൽ ആറര ഏഴിലേക്ക് അടുത്ത് വരെ നമുക്കൊരു അഞ്ച് മുതൽ ഏഴ് വരെ കോമൺ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും നടക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഒരു ഹെൽത്തി ആയുള്ള ഒരാളെ സംബന്ധിച്ചോളം ഫൈവ് ടു സെവൻ സ്പീഡിൽ നമുക്ക് നടക്കാൻ പറ്റും ഹൈറ്റ് അനുസരിച്ചിട്ട് പാറടി ഹൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാരെ കുറച്ചുകൂടി കൂടി കൂടി നമുക്ക് നല്ല സ്പീഡിൽ നടക്കാൻ പറ്റും ഒരു ആറ് കിലോമീറ്റർ സ്പീഡിൽ അരമണിക്കൂർ അരമണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ നടന്ന നല്ല വർക്കൗട്ടാണ് പക്ഷെ ഇന്ന് നടക്കണോട്ടോ നാളെ വന്നിട്ട് അരമണിക്കൂർ കൃത്യമായിട്ട് നടക്കണം കാരണം വെച്ചാൽ അരമണിക്കൂർ നടക്കാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പുറത്തൊക്കെ നടക്കുമ്പോൾ വിചാരിക്കും ഞാൻ ഒരിക്കലും ഒരു മണിക്കൂറൊക്കെ നടക്കാറുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ തേർട്ടി മിനിറ്റ്സ് ഒരേ സ്പീഡിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നല്ല വർക്കൗട്ടാണ് നമുക്ക് നന്നായി വേർക്കും നമ്മൾ വന്നിട്ട് അത് നമുക്ക് ചെയ്യാൻ നല്ലതാണ് ഇപ്പം മമ്മിക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ ഞാനും മമ്മിയും കൂടെ ആണ് നടക്കാൻ ഒരുമിച്ച് നടക്കാൻ ഇപ്പൊ മമ്മിക്കൊക്കെ ആണെങ്കിൽ ഏത് ഇപ്പൊ അമ്മയെ സംബന്ധിച്ചുള്ള അമ്മയ്ക്ക് എത്ര എത്ര വയസ്സുണ്ട് ഇപ്പൊ അറുപത്തൊമ്പത് വയസ്സുണ്ട് ഓക്കെ അപ്പൊ അമ്മയെ സംബന്ധിച്ചോളം നടക്കുമ്പോൾ ഇപ്പൊ ഒരു പക്ഷെ നമ്മളിപ്പോ സാറിനോട് പറഞ്ഞ പോലെ അത്ര സ്പീഡിൽ നടക്കണം ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നടക്കുമ്പോൾ ഒരു മൂന്ന് നാല് കിലോമീറ്റർ സ്പീഡിന്റെ ഉള്ളിലൊക്കെ നടന്നാൽ മതി പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് ദിവസങ്ങളിൽ അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നടന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ആദ്യം ഇരിക്കണം കാരണം നമ്മളൊരു മൂവിങ് സർഫസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തലകറക്കം ഫീൽ ചെയ്യും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് വേറെ പെട്ടെന്ന് ഇറങ്ങി ഓടി പോരുത് വേറെ കാര്യത്തിനും പോകരുത് കഴിഞ്ഞ് കുറച്ച് നേരം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു വൺ വീക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ബാലൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആദ്യത്തെ ദിവസങ്ങൾ നമ്മളൊരു മൂന്നോ നാലോ കിലോമീറ്റർ സ്പീഡിലൊക്കെ നടന്നാൽ മതി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഫ്രീഡം തോന്നും നമുക്ക് കുഴപ്പമില്ല നമുക്ക് നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും തോന്നും ഇത് കൈയൊന്നും പിടിക്കാണ്ട് തന്നെ എനിക്ക് നടക്കാൻ പറ്റും ആ ഒരു ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ശ്രദ്ധിക്കണം നമുക്ക് എത്ര സ്പീഡിൽ നടക്കാൻ പറ്റുമോ അഞ്ചിലോ അല്ലെങ്കിൽ ഇപ്പൊ അഞ്ചിലൊക്കെ നടന്നു കഴിഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചോളം നന്നായിട്ട് നടക്കുന്ന സ്പീഡ് തന്നെയായിരിക്കും അപ്പോൾ ഒരു അഞ്ച് കിലോമീറ്ററോ അഞ്ചര കിലോമീറ്റർ സ്പീഡിലോ ഒക്കെ നമുക്ക് കൺവീനിയന്റ് തുടക്കുമ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്നിലൊക്കെ തുടങ്ങിയാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ കൂട്ടിയാൽ മതി സ്പീഡ് വന്നിട്ട് ഒരു അഞ്ച് കിലോമീറ്ററൊക്കെ സ്പീഡ് നടക്കാന്ന് പറഞ്ഞാൽ മണിക്കൂർ നടക്കാന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചോളം അത്യാവശ്യത്തിന് ഒരു ദിവസം ചെയ്യേണ്ട വർക്കൗട്ട് ഇപ്പോഴത്തെ പ്രായത്തിലൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ട് പിന്നെ അത് നമുക്ക് അമ്മയുടെ സൗകര്യം പോലെ ചെയ്യാം ഇപ്പൊ കാലത്തോ വൈകുന്നേരോ നമുക്ക് കാലത്ത് തന്നെ നേരത്തോടെ ഇപ്പൊ എനിക്ക് പോകണമെന്ന് പ്രശ്നമില്ലല്ലോ ഇപ്പൊ കാലത്ത് ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യണമെങ്കിൽ വൈകുന്നേരം ചെയ്യാം ഒരു കാര്യം മാത്രമേ നമ്മൾ നടക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് ചെയ്യരുത് അല്ലാത്ത ഏത് സമയത്തും നടക്കുന്നതായതുകൊണ്ട് അല്ലാത്ത ഒരു ദിവസത്തിൽ നമുക്ക് ഏത് സമയത്തും ചെയ്യാം കാരണം എല്ലാവരും ചോദിക്കാം നമുക്ക് കാലത്ത് തന്നെ നടക്കണ്ടേ അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ ഇല്ല നമുക്ക് വർക്കൗട്ട് ഏത് സമയത്തും ചെയ്യാം പക്ഷേ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മിനിമം രണ്ട് മണിക്കൂർ നേരത്തേക്ക് ചെയ്യരുത് അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി ഏത് സമയത്തും ചെയ്യാം പിന്നെ വൈകുന്നേരം ഒരു എട്ട് മണിക്കൊക്കെ മുന്നേ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പം അങ്ങനെയും ചെയ്യാം തീർച്ചയായിട്ടും എങ്ങനെയുണ്ടോ നന്നായി നടക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് മൂന്ന് കിലോമീറ്റർ സ്പീഡിലൊക്കെ സുഖമായിട്ട് നടക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ നടക്കാനും നമുക്ക് ബേസിക് ആയിട്ട് എനിക്കും മമ്മിക്കും ഒക്കെ നടക്കാനുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഈ എന്ന് എന്താ സംഭവം അതൊന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് മിക്കവാറും എല്ലാ ട്രെഡ്മില്ലിലും തന്നെ ഇൻക്ലൈൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് സാധാരണ ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു ഒരു ഫ്ലാറ്റ് സർഫസിലാണ് നമ്മൾ നടക്കുന്നത് ഒരു സാധാരണ റോട്ടിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായിരിക്കുക ഇനി നമ്മൾ ഇതിനെ മാറ്റിയിട്ട് ഒരു കയറ്റം കയറുന്ന ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൈൻ ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെ രണ്ട് ടൈപ്പ് ഇൻക്ലൈൻ ഉണ്ട് മാനുവൽ ഇൻക്ലൈൻ ഉണ്ട് ഓട്ടോമാറ്റിക് ഇൻക്ലൈൻ ഉണ്ട് മാനുവൽ ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ മെഷീൻ ബാക്ക് ഭാഗത്ത് പലപ്പോഴും ഒരിപ്പം താഴ്ത്തി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഒരു നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് താഴ്ത്തി വെക്കാൻ പറ്റും പക്ഷേ ഈ മെഷീൻ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഓട്ടോ ഇൻക്ലൈൻ ആണ് ഇതിനകത്ത് ഫീച്ചറായിട്ട് വരുന്നത് ഇപ്പൊ ഓട്ടോ ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ തന്നെ ഇപ്പൊ നമ്മളിവിടെ സ്പീഡ് കൂട്ടുന്ന പോലെ തന്നെ അവിടെ ഒരു പ്ലസ് മൈനസും സ്വിച്ച് ഉണ്ട് അപ്പോൾ നമ്മൾ അത് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാർ അതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയേ അതോ ഇപ്പോൾ ഓരോ ലെവൽ ഇപ്പോൾ എൽ വൺ എൽ ടു എന്ന് കാണിച്ചിട്ടുണ്ട് അതൊരു എൽ ഫിഫ്റ്റീൻ വരെ കിട്ടും സാർ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇപ്പം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക തോന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം പതുക്കെ പതുക്കെ ഓരോ ഓരോ പ്രസ് ചെയ്യുമ്പോൾ അത് ഓരോ ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അത് നമുക്ക് പതിനഞ്ച് ലെവൽ വരെ ഉയർത്താൻ സാധിക്കും അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് ലെവൽ ഇപ്പോൾ സാർ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് എൽ ഫിഫ്റ്റീൻ ആണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അത് രണ്ട് മാറി വരെ വരാൻ തോന്നിട്ട് ഇപ്പം ഇപ്പം നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ നമ്മളിപ്പോൾ ഇപ്പോൾ സാധാരണ ഒരു ഫ്ലാറ്റ് സർഫസിന് പുറമെ ഒരു കയറ്റം കയറുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടായിരിക്കും ഇത് ഇത് ഏത് ലെവൽ വേണമെന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യാം ഒന്ന് തുടങ്ങിയിട്ട് ഫിഫ്റ്റീൻ ലെവൽ വരെ ഉണ്ട് നമ്മളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും അതിനകത്ത് ഫിഫ്റ്റീൻ ആണ് മാക്സിമം ലെവൽ വരുന്നത് അപ്പൊ ഇത് നമ്മൾ എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നത് അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഡെയിലി നമ്മൾ ഈ ഓപ്ഷനിൽ ഇട്ട് നടക്കണോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ നമ്മൾ നടക്കുന്നത് പറഞ്ഞു ഒരു ഫ്ലാറ്റ് സർഫസിൽ നടക്കുന്നതും ഒരു കയറ്റം കയറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു പക്ഷേ മുപ്പത് മിനിറ്റ് നടക്കുന്ന ഒരാൾ ഒരു ഇരുപത് മിനിറ്റ് നല്ലൊരു കയറ്റത്താണ് കയറണമെങ്കിലോ ഇരുപത് മിനിറ്റ് നടക്കുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വർക്കൗട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഇൻറ്റൻസിറ്റി ഓഫ് വർക്കൗട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു കയറ്റം കയറുന്ന ഇൻക്ലൈൻ ഓപ്റ്റ് ചെയ്യുന്നത് ഇപ്പം നോർമലായിട്ട് പലരും പറയുന്നത് നമ്മളൊരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഇൻറ്റൻസിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻക്ലിനേഷൻ ഒന്ന് ഓപ്റ്റ് ചെയ്താൽ മതി അതൊരു ഫിഫ്റ്റീൻ ലെവലിൽ നമ്മളൊരു ഇരുപത് മിനിറ്റ് ഒക്കെ നടക്കുമ്പോഴേക്കും കയറ്റം കയറുമ്പോൾ ഇരുപത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറ്റം കയറി ഓട്ടോമാറ്റിക്കലി നല്ലൊരു വർക്കൗട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് ആ സ്പീഡ് നമ്മുടെ നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള സ്പീഡ് ഓപ്റ്റ് ചെയ്യും സ്പീഡ് എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റുന്ന സ്പീഡ് ആയിരിക്കണം എന്നാൽ വർക്കൗട്ടിനുള്ള സാധാരണ ക്യാഷ്വലായിട്ട് നടക്കുന്ന സ്പീഡും ആവരുത് വർക്കൗട്ടിന് നടക്കുമ്പോൾ ഒരു കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് നടന്നാലേ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അതിൻ്റെ കൂടെ ഇൻക്ലിനേഷൻ കൂടി വരുമ്പോഴോ ഓട്ടോമാറ്റിക്കലി ഡബിൾ ഇഫക്റ്റ് വരും ഇവിടെ ഒരു സാധനം കാണുന്നുണ്ടല്ലോ എല്ലാത്തിലും കണ്ടിട്ടുണ്ട് എല്ലാ കിടക്കുന്നതാണോ സംഭവം ഇത് ട്രെഡ്മില്ലിൻ്റെ ഒരു ഒരു കീ ഫീച്ചറാണ് ഇത് വരുന്നത് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇത് എമർജൻസി കീ ആണത് ഇപ്പോൾ സപ്പോസ് നമ്മൾ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് കൊടുക്കാം സ്ലോലി മെഷീൻ വന്നിട്ട് സ്റ്റോപ്പ് ആയിക്കോളും ഇൻ കേസ് നമുക്ക് എമർജൻസി സിറ്റുവേഷൻ നമുക്ക് നടക്കാൻ അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് നിർത്തണം എന്ന് വിചാരിക്കുക അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ എമർജൻസി കീ വരുന്നത് ഇത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ മെഷീൻ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇതങ്ങ് റിമൂവ് ചെയ്താൽ മതി സഡൻലി മെഷീൻ ഓഫ് ഓഫ് ആയിക്കോളും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഏതെങ്കിലും സമയത്ത് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് റിമൂവ് ഇതങ്ങ് റിമൂവ് ചെയ്താൽ മതി അപ്പോൾ മെഷീൻ പെട്ടെന്ന് ഓഫ് ആയിക്കോളും ഇനി ഇതുപോലെ തന്നെ ഈ മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ ഈ എമർജൻസി മാൻഡേറ്ററി ആണ് ഇത് എല്ലാ ട്രെഡ്മില്ലും ഉണ്ടായിരിക്കും ഇതില്ലാതെ വർക്ക് ചെയ്യത്തില്ല മെഷീൻ വർക്ക് ചെയ്യില്ല നമ്മളത് മെഷീൻ ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് അതിൻ്റെ മോണിറ്റർ കാണിക്കത്തുള്ളൂ ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം ഇൻ കേസ് നമ്മൾ പറഞ്ഞില്ല പിന്നിലേക്ക് ഒരുപാട് പോണ ഫീലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് തനിയെ സ്റ്റോപ്പ് ആയിക്കോളും അപ്പൊ എന്തായാലും ട്രെഡ്മിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി ഇപ്പൊ എനിക്കും മമ്മിക്കും വൈഫിനും പിള്ളേർക്കും എല്ലാവർക്കും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി ഇപ്പൊ സാധാരണ എല്ലാവർക്കും എനിക്ക് ഉണ്ടായിരുന്ന ഒരു സംശയമാണ് നമ്മൾ ട്രെഡ്മിൽ വാങ്ങിക്കുമ്പോൾ ഇത് എന്ത് ബേസ് ചെയ്ത് വാങ്ങിക്കണം ഇപ്പം ചിലപ്പോൾ ഒരു ലക്ഷം രൂപ വരെയുള്ള ട്രെഡ്മില്ലോ അതിന് മുകളിലൊക്കെ ഉള്ളതുണ്ട് അപ്പം നമുക്ക് പറ്റുന്ന ഏതാണെന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ എങ്ങനെയുള്ളത് വേണമെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത് ശരി ഇപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു ഒരു പ്രശ്നമാണിത് കാരണം ട്രെഡ്മിൽ കുറേ പേര് ട്രെഡ്മിൽ പല മേഖലയാണ് ഇപ്പോൾ ഓൺലൈനായിട്ടും ഷോപ്പുകളിലൊക്കെ ആയിട്ട് പോയി മേടിക്കാറുണ്ട് പക്ഷെ പലർക്കും ഇത് എങ്ങനെയാണ് ഒരു ട്രെഡ്മിൽ സെലക്ട് ചെയ്യേണ്ടത് അതിന്റെ പാരാമീറ്റേഴ്സ് എന്തായിരിക്കണം എന്ന് പലർക്കും അറിയാറില്ല ഇപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് ട്രെഡ്മിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ട്രെഡ്മിൽസ് കോമൺ ആയിട്ട് മാനുവലുണ്ട് മോട്ടറൈസറുണ്ട് ഈ മാനുവലിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല അതിന്റെ കാലഘട്ടം കഴിഞ്ഞു മോട്ടറൈസ്ഡ് ട്രെഡ്മില്ലാണ് നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ മേടിക്കുന്നത് പത്ത് പതിനഞ്ച് വർഷം മുന്നൊക്കെയാണ് ഈ മാനുവൽ ട്രെഡ്മിൽ കോമൺ ആയിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ മോട്ടറൈസ്ഡ് ട്രെഡ്മിൽ തന്നെ മേടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് മോട്ടറൈസ്ഡ് ആണ് മോട്ടർ ഉണ്ട് അതിനകത്ത് അപ്പോൾ അതിൻ്റെ ഒരു കീ ഫീച്ചർ എന്ന് പറഞ്ഞ ഒരു മോട്ടർ ഉണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ ഡി സി മോട്ടറും എ സി മോട്ടറും യൂസ് ചെയ്യുന്ന ട്രെഡ്മിൽസ് ഉണ്ട് എ സി മോട്ടറുകൾ സാധാരണ രീതിയിൽ ക്ലബുകളിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ സമയം ഉപയോഗിക്കണമെങ്കിലാണ് നമ്മൾ എ സി മോട്ടർ റെക്കമെൻഡ് ചെയ്യാറുള്ളത് സാധാരണ ഒരു വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലുണ്ട് അതുപോലെ ഹെവി ബോഡി വെയിറ്റ് ഉള്ളവരുണ്ട് പ്രത്യേകിച്ച് ഒരു നൂറ് നൂറ്റി പത്ത് കിലോ ഒക്കെ അബവ് ഉണ്ടെങ്കിൽ നമ്മൾ എ സി മോട്ടറാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത് കാരണം അതിന്റെ മോട്ടോർ കപ്പാസിറ്റി പൊതുവെ കുറച്ചുകൂടി ഹെവി ആയിരിക്കും അതുപോലെ തന്നെ എ സി മോട്ടർ നമുക്ക് ത്രൂ ഔട്ട് രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഉപയോഗിക്കാം അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എ സി മോട്ടർ റെക്കമെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ രണ്ടോ മൂന്നോ മെമ്പേഴ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ വെയിറ്റ് കുറഞ്ഞവരൊക്കെ വരുമ്പോൾ നമുക്ക് ഡി സി മോട്ടർ എടുത്താൽ മതി കോമൺ ആയിട്ട് നമുക്ക് ഡി സി മതി പിന്നെ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ഓവർ വെയിറ്റ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എ സിയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഈ ഡി സി മോട്ടറിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് മാർക്കറ്റിൽ നമുക്കൊരു one point five H P continuous അതിനെ വളരെ പർട്ടിക്കുലർ ആയിട്ട് രണ്ട് തരത്തിൽ പറയാറുണ്ട് one point five H P continuous എന്നും പീക്ക് ത്രീ എച്ച് പി എന്നും പറയും ചില കമ്പനികൾ പറയും ത്രീ എച്ച് പി ആണ് കപ്പാസിറ്റി എന്ന് പറയും അപ്പൊ അതിന്റെ continuous capacity one point five H P ഉണ്ടാവും അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനകത്ത് അത് ആ കമ്പനി ഏത് ബേസിലാണ് അത് പറയണമെന്ന് നോക്കണം നമ്മൾ അപ്പൊ നോർമലി ഇതൊരു one point five H P മുതലാണ് നോർമലി ഒരു ക്വാളിറ്റി മിനിമം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഈ one point five H P motor capacity ഉള്ള ഒരു മെഷീൻ എടുക്കുകയാണെങ്കിൽ one point five motor capacity വേണം അതുപോലെ തന്നെ അതിൻ്റെ ഒരു യൂസർ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു നയൻറ്റി കെ ജി ആണ് നമ്മൾ കമ്പനി അതിന് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നയൻറ്റി കെ ജി ഒരാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പറ്റില്ല എന്നേ പറയുള്ളൂ കാരണം അതിന്റെ മാക്സിമം യൂസർ ആണ് നയൻറ്റി കെ ജി അപ്പൊ ആരിത് ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു സെവൻറ്റി അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് വരെ ഉള്ളവർക്ക് ഈ one point five H P ninety K G machine നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് നമുക്കത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അതിൻ്റെ ഒരു നമ്മുടെ യൂസർ കപ്പാസിറ്റി കമ്പനി പറയുന്നതിനേക്കാളും ഒരു ഇരുപത് കിലോ താഴെയുള്ള ആളുകൾക്കാണ് അത് റെക്കമെൻഡബിൾ ആയിട്ട് മാക്സിമം ഒരു സെവൻറ്റി ഫൈവ് വരേക്കും അതാണ് റെക്കമെൻഡബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില കമ്പനികൾ നയൻറ്റി അല്ലെങ്കിൽ ഹൺഡ്രഡ് കെ ജി കപ്പാസിറ്റി പറയുന്നത് വൺ എച്ച് പി മോട്ടറിലും പറയാറുണ്ട് ഈ വൺ എച്ച് പി മോട്ടറൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഐഡിയലി സ്യൂട്ടബിളേ അല്ല നമ്മുടെ വീട്ടിൽ ഉപയോഗത്തിന് പോലും അത് തികയില്ല അല്ലെങ്കിൽ അതിനൊരു അമ്പതോ അറുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്കൊക്കെ ആണെങ്കിൽ അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ പർട്ടിക്കുലർലി എയറോഫിറ്റിന് നോക്കുകയാണെങ്കിൽ വൺ വൺ എച്ച് പി മോട്ടറിലൊന്നും അവൈലബിൾ അല്ല നമ്മുടെ മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ one point five H P and above ആണ് പോയിന്റ് ഫൈവ് മുതൽ ത്രീ എച്ച് പി വരെ വരുന്ന ഡി സി മോട്ടർ ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ത്രീ എച്ച് പി വരെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് അപ്പോൾ അത് യൂസർ വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് പിന്നെ one point five H P motor capacity മാത്രമല്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ മെഷീൻ്റെ വീതി ആ ബെൽറ്റിൻ്റെ റണ്ണിങ് സർഫസ് ഇതെല്ലാം ചെറുതായിരിക്കും one point five H P വരുമ്പോൾ അപ്പോൾ ഞാൻ സാറിന് തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു two point five H P continuous capacity വരുന്നതാണ് അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇതിനൊരു one twenty K G capacity ഉണ്ട് നൂറ്റി ഇരുപത് കിലോ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് അതുപോലെ തന്നെ ഓട്ടോ ഇൻക്ലൈൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള മെഷീനാണ് അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ ഈ റണ്ണിങ് സർഫസ് ഈ ബെൽറ്റിന്റെ പലപ്പോഴും പലരും എടുക്കുമ്പോൾ എന്താ വെച്ചാൽ മെഷീന്റെ നടക്കുന്ന ആ വിട്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്യാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റിന്റെ വിട്ത് ഇതാണ് ബെൽറ്റിന്റെ നമ്മൾ ഇതിന്റെ യൂസ് ചെയ്യുന്ന ബെൽറ്റ് എന്ന് പറയുന്നത് ഈ ബെൽറ്റിന്റെ വിടുത്ത് വരുന്ന സമയത്ത് മിനിമം ഒരു നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ എബോവ് എങ്കിലും ഉള്ളത് എടുക്കണം വേണം പലപ്പോഴും ഇത് നാൽപ്പത് സെന്റിമീറ്ററിലും താഴെയുള്ളതൊക്കെ പലരും എടുക്കാറുള്ളത് നമ്മൾ ശരിക്കും ഇതൊന്ന് കാണുന്ന സമയത്ത് അത്രയും അഞ്ച് സെന്റിമീറ്റർ ഒന്നും അത്ര കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല പക്ഷെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇതെന്ന് പറയുന്നത് ഒരു നാല്പത്തഞ്ച് സെന്റിമീറ്റർ എങ്കിലും വേണം ഇത് പർട്ടിക്കുലർലി നാല്പത്തെട്ട് സെന്റിമീറ്ററോളം വരുന്നുണ്ട് അതിന് പുറമെ നമുക്ക് ഈ ഒരു അഞ്ച് സെന്റിമീറ്റർ നമുക്ക് ഇതിന്റെ ഈ ഒരു ബീഡിങ് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെഷീന്റെ ഓവറോൾ വിടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പോർഷനിലെ വിടുത്ത് ഇവിടെയാണ് നമ്മൾ കൈവീശി നടക്കുന്നത് ഇവിടുത്തെ വിടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് സെന്റിമീറ്ററോളം നമുക്ക് ഈ വിടുത്ത് കിട്ടും ഇതില്ലാത്തൊരു മെഷീൻ എടുത്താൽ കുഴപ്പമെന്താ വെച്ചാൽ ഇത് നടക്കുമ്പോൾ കൈവീശി നടക്കാൻ പറ്റില്ല പറ്റില്ല അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് നടക്കാനുള്ള ഒരു ഇതുണ്ടായിരിക്കും അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ബെൽറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ബെൽറ്റിൻ്റെ തിക്നെസ് ഇത് നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഈ തിക്നെസ് എന്ന് പറയുന്നത് ഒരു one point six M M thickness എങ്കിലും ഉണ്ടായിരിക്കണം ഈ ഓവർ ബഡ്ജറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ തിക്നെസ്സോ ഇതിന്റെ ക്വാളിറ്റി ഇതിന്റെ ഡിസൈൻ നോക്കി അറിയാൻ പറ്റും ഇതൊരു ഡയമണ്ട് കട്ട് ഡിസൈനിൽ വരുന്ന ബെൽറ്റാണ് ഓക്കെ ഈ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു ക്വാളിറ്റി ഉള്ള ഡിസൈനാണ് തോന്നിട്ട് അപ്പൊ ഇത് ഡയമണ്ട് കട്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റ് ഒരുവിധം ക്വാളിറ്റിയും പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളിലാണ് ഇത് ഉണ്ടായിരിക്കുക അപ്പോൾ ഇത് ഉള്ള ഇത് എടുക്കുകയാണെങ്കിൽ ഈ one point six M M തിക്നെസ്സും ഇത് ഉള്ള ഒരു ഡിസൈൻ ഈ ഡിസൈനിൽ വരുന്നതൊക്കെ ആണെങ്കിൽ ക്വാളിറ്റി ഉള്ള ബെൽറ്റുകളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക ഇതിൻ്റെ ലൈഫ് നന്നായി കിട്ടും നമുക്ക് അതുപോലെ തന്നെ ഈ ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ എന്ന് പറയുന്നത് കണ്ടോ ഇതൊരു ഉഡൻ പോർഷനാണ് ഇത് വരുന്നത് ആ ഇതൊരു ഒരു ഒരു പ്രോസസ്സിന് ഒരു പ്രത്യേക ടൈപ്പ് വുഡാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഈ ഡക്കിൻ്റെ മുകളിലൂടെയാണ് ഈ ബെൽറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ബോഡി വെയിറ്റ് വരുന്നത് എപ്പോഴും ഈ ഡക്കിലാണ് നമ്മുടെ ബോഡി വെയിറ്റ് വരുന്നത് ഇത് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് എം എം മുതലുള്ള തിക്നെസ് ഉള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ തിക്നെസ് വരുന്നത് ഏകദേശം പതിനെട്ട് എം എമ്മോളം വരുന്നുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് എം എമ്മിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കൂടിയുള്ള ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഒടിഞ്ഞു പോകും അപ്പോൾ ഒരു പതിനെട്ട് എം എം ഒക്കെ തിക്നെസ് ഉള്ള മെഷീൻസ് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും അങ്ങനെ വരുമ്പോൾ ഓവറോൾ മെഷീൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് കിലോ മെഷീന് വെയിറ്റ് ഉണ്ടായിരിക്കും മെഷീന് മാത്രം മെഷീന് മാത്രം വെയിറ്റ് ഉണ്ടായിരിക്കും പലപ്പോഴും ഈ മെഷീൻ നാൽപ്പത് കിലോയിലും മുപ്പത് കിലോയിലൊക്കെ മാർക്കറ്റിൽ അത്രയും വെയിറ്റ് വരുന്ന വളരെ ബഡ്ജറ്റായുള്ള മെഷീൻസ് മാർക്കറ്റിൽ കിട്ടും അങ്ങനെയുള്ള മെഷീൻസ് വരുമ്പോൾ കംപ്ലൈൻറ്റ് റേഷ്യോ കൂടുതലായിരിക്കും മാത്രമല്ല ഒരു വെയിറ്റ് ഉള്ള ഒരാൾ നമ്മൾ ഈ നാൽപ്പത് കിലോ തൂക്കമുള്ള ഒരു മെഷീനിൽ കയറി നടക്കുമ്പോൾ മെഷീൻ കിടന്ന് ജെർക്ക് ചെയ്യാൻ തുടങ്ങും ബഡ്ജറ്റഡ് മെഷീനിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം അതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും മെഷീൻ എടുക്കുമ്പോൾ ഒരു ഒരു സിക്സ്റ്റി എങ്കിലും വെയിറ്റ് ഉള്ള മെഷീൻ എടുക്കുന്നത് മെഷീൻ്റെ വെയിറ്റ് ഒരു സിക്സ്റ്റി കെ ജി എങ്കിലും ഉള്ള മെഷീൻ എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഈ ബെൽറ്റിൻ്റെ തിക്നെസ് നമ്മളൊന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പോയിന്റാണ് അതിൻ്റെ ഉള്ളിലുള്ള ഡക്കിൻ്റെ തിക്നെസ് എത്രയുണ്ട് ഒരു എയ്റ്റീൻ എം എം അല്ലെങ്കിൽ സെവൻറ്റീൻ എം എം തിക്നെസ് എങ്കിൽ അത് പന്ത്രണ്ട് എം എമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ അറിയുന്നത് അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സ്പെസിഫിക്കേഷൻസിൽ നമ്മൾ ഇത് കമ്പനികൾ ആരും അധികം ഡിസ്ക്ലോസ് ചെയ്യാറില്ല അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കാത്ത പോയിന്റാണ് എല്ലാവരും നോക്കുന്നത് ഒരേ ഒരു കാര്യമാണ് മോട്ടോർ കപ്പാസിറ്റി ആണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മോട്ടോർ കപ്പാസിറ്റി ആണ് മാക്സിമം പോയ വീതി നീളവും ശ്രദ്ധിക്കും പക്ഷേ ഇതിന്റെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ആ ഡക്കിൻ്റെ തിക്നെസ്സും ബെൽറ്റിൻ്റെ തിക്നെസ്സും എന്നുള്ളത് ഈ ഡക്ക് എന്തെങ്കിലും കാരണവശാൽ പന്ത്രണ്ട് എം എമ്മോ പതിനാല് എം എമ്മിലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അതൊരു വൺ ഇയർ കഴിയുമ്പോഴേക്കും ബ്രേക്കേജ് ആവും ബ്രേക്കേജ് ആയിട്ട് റീപ്ലേസ്മെന്റ് വരുമ്പോൾ നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ട് ഇതിന് നമുക്ക് വാറണ്ടി എങ്ങനെയാ വരുന്നത് ഇതിന് നമ്മളിപ്പോ എയറോഫിറ്റിന്റെ എല്ലാ പോർഷൻസിലും എല്ലാ എല്ലാ മെഷീൻസിലും നമ്മൾ കോമൺ ആയിട്ട് വൺ ഇയർ ആണ് വാറണ്ടി വരുന്നത് വൺ ഇയർ എന്തിനൊക്കെയാണ് എല്ലാ പോർഷൻസിലും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ പർട്ടിക്കുലർലി ഇന്ന പോർഷൻസ് ഇല്ല നമ്മൾ അങ്ങനെ പറയാറില്ല എല്ലാ പോർഷൻസിനും നമുക്ക് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് ഇനി ആഫ്റ്റർ വാറണ്ടി ആണെങ്കിലും നമ്മൾ on site service support available ആണ് വാറണ്ടിയിൽ റീപ്ലേസ്മെന്റ് ആണോ എങ്ങനെയാണ് വാറണ്ടിയിൽ നമുക്ക് നോർമൽ ആയിട്ട് ബ്രേക്കേജ് അങ്ങനെ എന്തെങ്കിലും കേസ് പറഞ്ഞാൽ നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരും പിന്നെ ചെറിയ മോട്ടറിനൊക്കെയാണ് റീപ്ലേസ്മെന്റ് തന്നെ നമ്മൾ ചെയ്യാൻ പിന്നെ ബോർഡോ കാര്യങ്ങളൊക്കെയാണ് ചെറിയ കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് അത് സർവീസ് ചെയ്തിടാം അതെല്ലാം മേജർ കംപ്ലൈൻസ് ആണെങ്കിൽ നമ്മൾ റീപ്ലേസ്മെന്റ് കൊടുക്കും നോർമൽ ആയിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണെങ്കിൽ നമുക്കൊരു ഒരു അത്യാവശ്യം ഒരു നാലഞ്ച് വർഷമൊക്കെ കംപ്ലൈന്റ് ഇല്ലാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഉപയോഗിച്ച് പോകാവുന്നതാണ് അതിനകത്ത് വന്നിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോഴെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് അതൊന്ന് സർവീസ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ചെയ്യാം സർവീസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നതിന്റെ ഇലക്ട്രോണിക് സൈഡ് ഇതിന്റെ ഇൻസൈഡിൽ വരുന്ന മോട്ടോർ വരുന്നുണ്ട് ഇല്ല നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂസർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മെഷീനിൽ പൊടി തുടച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രം മെഷീൻ ഉപയോഗിക്കുക അതല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ യൂസ് ചെയ്തപ്പോഴും നമ്മൾ സ്വെറ്റിംഗ് ആവുന്നതുകൊണ്ട് തന്നെ വയർപ്പ് പലപ്പോഴും ഡ്രോപ്സ് ആയിട്ട് ഇതിൽ വീണിട്ടുണ്ടായിരിക്കും നമ്മുടെ കൈ വേർത്തിട്ടുണ്ടായിരിക്കും നമ്മൾ കൈ ഇവിടെ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ഈ വേർപ്പിൻ്റെ അംശങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത് ഇത് റെഗുലറായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വേർപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ യൂസ് ഓരോ യൂസറും ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മോണിറ്ററിൻ്റെ ഭാഗവും ഹാൻഡിലിൻ്റെ ഭാഗവും തുടച്ച് വൃത്തിയാക്കാം അതുപോലെ തന്നെ എപ്പോഴും മെഷീൻ വീക്കിലി വൺസെങ്കിലും മെഷീൻ്റെ ഭാഗത്തുള്ള പൊടി കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കുക ഈ പൊടി ഇതിനൊരു പ്രോബ്ലമാണ് ഇതൊരു ഇൻഡോർ എക്യുപ്മെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ നമ്മൾ വൃത്തിയായിട്ട് ഉപയോഗിക്കണം അപ്പോൾ അത് പൊടിയൊക്കെ തുടച്ച് നീറ്റായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാകും പൊടി ഇതിനൊരു മേജർ പ്രശ്നമാണ് അതിനകത്ത് വന്നിട്ട് നമ്മൾ നീറ്റായിട്ട് അത് അത് ഒരു യൂസർ ചെയ്യേണ്ട കാര്യമാണ് എപ്പോഴും അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും ട്രെഡ്മിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ടർക്കി നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് അത് ഉപയോഗിക്കുക അതിന് ശേഷം അത് നീറ്റ് ആൻഡ് അത് നമ്മുടെ വയർപ്പൊക്കെ വൃത്തിയായിട്ട് തുടച്ച് കളയുക അപ്പോൾ ആ മെഷീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും അങ്ങനെ ചെയ്യാത്ത മെഷീൻസ് കുഴപ്പം എന്താ വെച്ചാൽ ഈ സ്വെറ്റിംഗ് ഉള്ളിലേക്ക് ഇറങ്ങി അത് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ ഇനി നമുക്ക് മെഷീൻ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മെഷീൻ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ നമ്മൾ മെഷീൻ കിടത്തി വെച്ചിരിക്കുകയാണ് ഇനി ഇതിനെ നമുക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കണം നിർബന്ധമില്ല ആ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ മെഷീൻ നമുക്ക് ഫോൾഡബിൾ ആണ് ലൈക്ക് ഈ മെഷീനെ വേണമെങ്കിൽ നമുക്കത് ഉയർത്തി നമുക്ക് ഇപ്പോൾ ആ മെഷീൻ ആയി ലോക്കിലേക്ക് വന്നു മെഷീൻ കറക്റ്റ് പൊസിഷനിൽ സീറ്റിംഗ് ആയി ഇനിയിപ്പോൾ ഈ മെഷീൻ ഒരു കാരണവശാലും താഴേക്ക് പോരില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെന്നെങ്കിൽ ഈ മെഷീൻ ഇവിടെ തന്നെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റണം എന്ന് തോന്നുകയാണെന്ന് വിചാരിച്ചോളൂ അതിനെ ആ പ്ലഗ് റിലീസ് ചെയ്തതിന് ശേഷം ഈ ആ മെഷീനെ ഇവിടെ കണ്ടോ രണ്ട് വീലിലേക്ക് വന്നു ഇപ്പോൾ ഈ മെഷീൻ ഇനി നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈ മെഷീനെ നമുക്ക് കുഴപ്പമില്ല പോകില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ കൊണ്ടുപോകാം അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇത് രണ്ട് വീലുണ്ട് ആ വീല് യൂസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ റൂമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി ചെയ്താൽ മതി വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ആർക്കും ചെയ്യാവുന്ന ഒരു ഇതേ ഉള്ളൂ അതിനകത്ത് വരുന്നത് ഇനി ഇനി ഇത് നമുക്ക് ഇനിയിപ്പോൾ ഇത് മിക്കവാറും എല്ലാ മെഷീനും ഈ ഫീച്ചർ ഉണ്ടായിരിക്കും പക്ഷേ ഇത് ഫോൾഡ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയാറില്ല അപ്പോൾ ഇനി ഇത് താഴേക്ക് എങ്ങനെയാണ് വരുത്തുന്നത് നോക്കണം ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ലോക്ക് പോലെയാണ് ഇവിടെ ഉള്ളത് ഇതിങ്ങനെ നിവർന്ന് വരുമ്പോൾ ഇവിടെ ലോക്കിൽ വീണിരിക്കുക പോകുന്നിട്ട് ഇനി ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മളിത് ഇത്ര ശ്രദ്ധിച്ചാൽ മതി ഇതിനെ പതുക്കെ സ്ട്രൈറ്റൻ ചെയ്യാം ഓക്കെ ഇപ്പോൾ അത് നേരെ വന്നു നേരെ വന്നതിന് ശേഷം പതുക്കെ ഒന്ന് താത്തി കൊടുത്തേക്കാം അത് സ്ലോലി താഴെ വന്ന് സെറ്റ് ആയിക്കോളും ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പലപ്പോഴും നമ്മൾ ആവേശം കൊണ്ട് പെട്ടെന്ന് ചെയ്യാനുള്ള തരം കൊണ്ട് ഇതിനെ പിടിച്ച് താത്തും അങ്ങനെ ചെയ്യരുത് കാരണം ഇതൊരു ഹൈഡ്രോളിക് സിസ്റ്റമാണ് അത് ഒരുപാട് നമ്മൾ അഡീഷണൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും ഒരു ഇത് കിട്ടണമെന്നില്ല ഇതിപ്പോൾ സ്ലോലി വന്ന് താഴെ വന്ന് സെറ്റ് ആയിക്കോളും വന്നിട്ട് ഒരല്പം ഒരു ഒരു ഇത്തിരി കുറച്ച് സെക്കൻഡ്സ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വന്നിട്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സാർ ഇപ്പോൾ ചോദിച്ചത് ഈ ഇരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എയർ കുഷ്യൻ സസ്പെൻഷൻ സിസ്റ്റംസ് ആണത് നമ്മൾ ജോഗ് ചെയ്യോ റൺ ചെയ്യണ സമയത്ത് നമുക്ക് നടക്കുമ്പോൾ നമ്മുടെ മുട്ടിലേക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അത് വെച്ചിരിക്കുന്നത് ഒരു കുഷൻ ഒരു കുഷനിങ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സസ്പെൻഷൻ സിസ്റ്റമാണ് ഇത് നിങ്ങൾ ഏത് ട്രെഡ്മില്ലും മേടിക്കുമ്പോഴും ഇത് ഉണ്ടെന്ന് എൻഷുർ ചെയ്യുക അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ വളരെ റഫായിട്ടുള്ള ഒരു സർഫസിൽ നമ്മൾ നടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ പലരും പറയാറുണ്ട് ട്രെഡ്മില് യൂസ് ചെയ്യുമ്പോൾ മുട്ടുവേദന വരുന്നു അതിൻ്റെയൊക്കെ ഒരു കാരണം ഇതാണ് രണ്ടാമത്തെ ഒരു കാരണമാണ് ഷൂ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളുടെ ആ ഷോക്ക് അബ്സോർബിങ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂവും കൂടി ഉപയോഗിക്കാൻ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളൊരു ട്രെഡ്മിൽ വാങ്ങിച്ചു അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് രാജേഷ് പറഞ്ഞു തന്നു അപ്പോൾ എന്തായാലും വളരെ നന്ദി ഇവിടെ വന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നതിന് അപ്പോൾ ഞങ്ങളുടെ എൻ്റെ പ്രേക്ഷകർക്ക് ഇതെല്ലാം പറഞ്ഞു തന്നതിനും വളരെ നന്ദി അപ്പോൾ താല്പര്യമുള്ളവർക്ക് താങ്കളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അല്ലേ കോൺടാക്ട് ചെയ്യാം അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പുറത്തൊക്കെ നടക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും വീടിനകത്തായിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു സാധനമാണ് എന്തായാലും സ്ഥിരമായിട്ട് സാർ ഉപയോഗിക്കുക റെഗുലറായിട്ട് ഇത് ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് ഇത് മേടിച്ചതിൻ്റെ ഗുണം ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ റെഗുലറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അത് സാർ മാത്രമല്ല ഇപ്പം അമ്മയ്ക്ക് ഉപയോഗിക്കാം വീട്ടിലെല്ലാവരും കുട്ടികൾക്കടക്കം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ കാർഡിയോ വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഈ കൊറോണയൊക്കെ വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കത് വളരെ അത്യാവശ്യമാണ് എല്ലാവരും ചെയ്യേണ്ടതാണ് കുട്ടികളുടെ കാരണം കുട്ടികൾക്ക് പോലും ഇപ്പോൾ പുറത്തൊന്നും പോയി കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ് കാർഡിയോ വർക്കൗട്ട് ഉപയോഗിക്കുക അതെ അതെ ശരിക്കും ഞാൻ എൻ്റെ ഒരു ഇതിനു വേണ്ടി മാത്രമല്ല ഞാൻ ഈ എല്ലാ കാര്യത്തിലും പറയുന്നതാണ് ഇപ്പൊ വീട്ടിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വൈഫിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഇപ്പം മമ്മിക്കൊന്നും പുറത്തുപോയി നടക്കാൻ പറ്റുന്നില്ല ഷുഗർ പേഷ്യൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ കമ്പൽസറി ആയിട്ട് നടക്കണമെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പ്രത്യേകം നന്ദി അപ്പോ ഞങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കട്ടെ തീർച്ചയായും എല്ലാ ദിവസവും നിങ്ങൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുക മിനിമം ഒരു ഒരു എന്താ പറയുക കുട്ടികളാണെങ്കിൽ പോലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും അവരെ കൊണ്ട് നമ്മുടെ പ്രസൻസിൽ ഉപയോഗിക്കുക കുട്ടികളെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കരുത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ കൊണ്ട് ഉപയോഗിക്കുക ഒന്ന് ശീലമാകുന്നവരെ കാരണം സ്പീഡൊക്കെ അവർക്ക് ഒരു കൺട്രോൾ ആവുന്നവരേക്കും അങ്ങനെ ചെയ്യിക്കുക ഓക്കെ അപ്പൊ താങ്ക് യു എല്ലാവരും ഉപയോഗിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു താങ്ക് യു താങ്ക് യു അപ്പോൾ എന്തായാലും നമ്മൾ ട്രെഡ്മിൽ വാങ്ങിച്ചു ഇനി അടിപൊളിയായിട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വയറെല്ലാം കുറച്ച് നല്ല സെറ്റപ്പ് ആക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം വീഡിയോ നിർത്താം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ